വെൽക്കം ബാക്ക് ടു അന്ന വീഡിയോ ഫാദേഴ്സ് കിച്ചത് ഗസൽ അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് നമുക്കൊരു ഒരു കാർട്ടൂൺ ആനിമേറ്റഡ് ഫോട്ടോ ഉണ്ടാക്കാൻ നോക്കി അതായത് നമ്മുടെ ഫോട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആണ് നമ്മൾ എവിടെ നോക്കി ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും നമ്മൾ ആരുടെ വാട്സാപ്പ് വാട്സാപ്പ് ഡി പി ആണെങ്കിലും പ്രൊഫൈൽ പിക്ക് ആണെങ്കിൽ വാൾപേപ്പർ ഉൾപ്പെടെ എല്ലാവരും ഇടുന്നതാണ് അതായത് അവരുടെ സ്വന്തമായിട്ട് ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് പിക്ചറാണ് ഓക്കെ അപ്പോൾ അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചാൽ കണ്ട ഈ സംഭവം ഇത് ഞാൻ എൻ്റെ ഫോട്ടോ ആണ് അതുകൂട്ടാണ് പലരും സ്വന്തമായിട്ട് അവരുടെ ഫോട്ടോസ് അവരുടെ കാർട്ടൂൺ ആക്കി എടുക്കും ഓക്കെ അപ്പോൾ എങ്ങനെയാണെന്ന് കുറേ പേര് ഡൗട്ട് ഉണ്ടാവും കാരണം എല്ലാവർക്കും അറിയണമെന്നില്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ട്രെൻഡിങ് ആവുകയാണെങ്കിൽ തന്നെ അത് ട്രെൻഡിങ് ആവുന്ന സമയത്ത് അവരിടാൻ നോക്കും പക്ഷെ അവരിടാൻ നോക്കുന്നത് അവർക്ക് എങ്ങനെയാണ് അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോകാം ഓക്കെ കഴിച്ചാൽ എന്താ ടൂൺ ആപ്പ് എടുത്ത് നമുക്കൊന്ന് എഡിറ്റ് ആ കാർട്ടൂൺ ഫോട്ടോ ആക്കി എടുക്കാം ഫേസും ഓക്കെ നമ്മൾ ചെയ്യുന്ന നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ സേവ് അടിക്കുക അല്ല അപ്ലൈ നിൽക്കുക അപ്പം സേവ് നിൽക്കുക ഇത് അപ്പം തന്നെ പൈസ കൊണ്ട് ആവശ്യമില്ല കേട്ടോ വാട്ടർ മാർക്ക് വരുന്നുള്ളൂ ഓക്കെ ആയിട്ട് എടുത്ത് എഡിറ്റ് ഫോട്ടോ എടുക്കുക എഡിറ്റ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചൂസ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ നമ്മൾ അടിയിലേക്ക് പോകുമ്പോൾ ഒരു ആഡ് ഫോട്ടോ കാണും ആഡ് ഫോട്ടോ എടുക്കുക അപ്പം നമുക്ക് നമ്മുടെ ബോഡി ഉണ്ടല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്ന ബോഡി എടുക്കുക ഞാനൊരു റെഡ് കളർ ആ സംഭവമാണ് എടുക്കുന്നത് ഷർട്ടും ട്രൗസറുള്ള സംഭവം ഇടുന്നത് പക്ഷേ ഒരു ഒരു ഇതൊക്കെ വലുതാക്കിയിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്റർ വയ്ക്കാം അത് നിൽക്കണ കറക്റ്റ് ഒരു ഫോമായിട്ട് തന്നെ എടുക്കുക എന്നിട്ട് നമ്മൾ ഫേസ് എടുക്കുക ടൂണ ഫേസ് എടുക്കുക തന്നെ കൊണ്ട് വയ്ക്കുക ഓക്കെ നമ്മൾ അടിയിലേക്ക് ഒരു കട്ട് ഔട്ട് വേണം കട്ട് ഔട്ട് എടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഔട്ട് ലൈൻ എടുക്കുക സൈസ് ഇച്ചിരി കൂട്ടോ കുറയ്ക്കുന്നതിന് ചെയ്തോ എന്നിട്ട് നമ്മൾ ഔട്ട് ലൈൻ കൂട്ടി വരയ്ക്കുക ഓക്കെ ആ ഫേസിൻ്റെ കൂടിയിട്ട് ലൈൻ വരയ്ക്കുക അപ്പോൾ നമുക്ക് ഇത് ഓക്കെ അടിക്കുമ്പോൾ കണ്ട പ്രിവ്യൂ വരും പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ കാണാൻ പോകുന്ന സംഭവം ഓക്കെ അപ്പോൾ നമുക്ക് ഈ സ്കിൻ കഴുത്തൊന്നും വേണ്ട ഓക്കെ അപ്പോൾ ആ സ്കിൻ ആ കഴുത്ത് നമുക്ക് ഒന്ന് ഇറേസ് കളയാം ഓക്കെ അപ്പോൾ ബാക്കി നിങ്ങൾക്ക് അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് റീസ്റ്റോർ സംഭവം കൊണ്ട് നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് താടി മാത്രം റീസ്റ്റോർ ചെയ്തെടുക്കാം അപ്പോൾ സംഭവം അത് ഒരുങ്ങാൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി സേവ് അടിക്കുക ഓക്കെ പ്രിവ്യൂ കാണുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ട് സേവ് ചെയ്യുക നമുക്ക് ഡയറക്റ്റ് തല കറക്റ്റ് ആ ഫേസ് അങ്ങോട്ട് പോയി നമുക്ക് കുറയ്ക്കണേ കുറയ്ക്കാം കൂട്ടണേ കൂട്ടാം പക്ഷേ കുറച്ച് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ലുക്ക് ഉണ്ടാവില്ല ഓക്കെ പക്ഷേ കൂട്ട തല കൂട്ടി വെച്ചിരുന്നെങ്കിൽ നല്ലൊരു കാരിക്കേച്ചർ ലുക്ക് ഉണ്ടാവും ഓക്കെ എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഫേസിന് കറക്റ്റ് കളർ വേണം ഓക്കെ അതിന് നമ്മൾ ആ ഫേസ് എടുക്കുക അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് സാച്ചുറേഷൻ ഇച്ചിരി കൂട്ടാം ഓക്കെ സാച്ചുറേഷൻ ഏകദേശം ഒരു എയ്റ്റി എയ്റ്റി ടു ഒക്കെ ഞാൻ ഇടും ഓക്കെ എന്നിട്ട് നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് എടുക്കുക എന്നിട്ട് സാച്ചുറേഷൻ എടുത്തിട്ട് നമുക്കൊരു കുറച്ചിടാം കുറച്ചെന്ന് പറയുമ്പോൾ ഒരു മൈനസ് ഫൈവ് ടു മൈനസ് ഫിഫ്റ്റീൻ്റെ ഇടയ്ക്ക് ഇടാം ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം സാച്ചുറേഷൻ അപ്പോൾ ഇത് ഞാൻ ഈ കളർ ടു അനുസരിച്ചാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കറക്റ്റ് ഭംഗി ഉണ്ടാവും ഇത് നമുക്ക് തല ചരിക്കണമെങ്കിൽ ചരിക്കാം തലയും വെക്കണമെങ്കിൽ വെക്കാം ഒരു പ്രശ്നമില്ല കേട്ടോ നമുക്ക് ഇച്ചിരി ബോഡി ഇച്ചിരി വലുതാക്കാം അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ ഓക്കെ എന്നിട്ട് നമുക്ക് ഇച്ചിരി തലയും കൂടി ഇച്ചിരി വലുതാക്കാം കാരണം തല വലുതാക്കിയാൽ കുറച്ച് ഒരു ലുക്ക് ഉണ്ടാവില്ല ആക്ച്വലി എല്ലാ ഡ്രോയിങ്സ് അല്ലെങ്കിൽ എന്ത് ആർട്ടിനും വേണമെങ്കിലും കാരിക്കേച്ചർ എന്ന് പറയുന്നത് തല കൂടുതലും ബോഡി കുറവ് ഉള്ളപ്പോഴാണ് കാരിക്കേച്ചർ എന്ന് പറയാറുള്ളത് ഓക്കെ ഇപ്പോൾ കൊണ്ട് ഇപ്പോഴാണ് ശരിക്കും ഒരു കാരിക്കേച്ചർ ലുക്ക് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു ആനിമേഷൻ അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂൺ കൂടി തോന്നുള്ളൂ ഓക്കെ അപ്പോൾ കറക്റ്റ് നമ്മൾ ഒരു കാരിക്കേച്ചർ ലുക്ക് വരും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വലുതാക്കണേ വലുതാക്കാം ചെറുതാക്കണേ ചെറുതാക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്തു നമുക്കൊന്ന് സേവ് എന്താ അത് ടിക്ക് എടുക്കുക എന്നാൽ നമുക്ക് സേവ് ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് സേവ് ചെയ്യാം ഓക്കെ സംഭവം ഇത്രയുള്ളൂ ഈസിയാണ്